എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ സിക്സ്റ്റീനിൽ ബൈസൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ സൈക്കിൾ വാങ്ങാം എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒന്ന് നോക്കിക്കേ ക്വസ്റ്റ്യൻ എന്താണ് Abu Johnny and Balu bought bicycle the price of Abu's bicycle is three thousand two hundred and fifty rupees he gave three thousand rupees note two hundred rupees note and five ten rupees note എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബുവും ജോണിയും ബാബുവും പുതിയ സൈക്കിൾ വാങ്ങി അബുവിൻ്റെ സൈക്കിളിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില കടയിൽ മൂന്ന് ആയിരം രൂപ നോട്ടും രണ്ട് നൂറ് രൂപ നോട്ടും അഞ്ച് പത്ത് രൂപ നോട്ടും ആണ് നൽകിയത് അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നിവിടെ തന്നിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അപ്പം ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ അതായത് ജോണി നൽകിയത് മൂന്ന് ആയിരം രൂപയുടെ നോട്ടും നാല് നൂറ് രൂപയുടെ നോട്ടും അഞ്ച് പത്ത് രൂപയുടെ നോട്ടുകളുമാണ് ജോണിയുടെ സൈക്കിളിൻ്റെ വില എത്ര അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആദ്യം തന്നെ നമ്മൾ വൺസ് പിന്നെ ടെൻസ് പിന്നെ ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥാനങ്ങൾ മാറ്റി ക്രിയാകോളത്തിൽ എഴുതുക ഇനി എന്ത് ചെയ്യണം ജോണി നൽകിയത് മൂന്ന് ആയിരം രൂപയുടെ നോട്ടാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ആയിരം തൗസൻഡിൻ്റെ അവിടെ മൂന്ന് എന്നെഴുതുക ഇനി നാല് നൂറ് രൂപയുടെ നോട്ട് അപ്പം നാല് ഹൺഡ്രഡിൻ്റെ സ്ഥാനത്ത് നാല് എന്ന് എഴുതുക ഇനി അഞ്ച് പത്ത് രൂപയുടെ നോട്ടുകൾ ഈ ടെൻസിൻ്റെ സ്ഥാനത്ത് എത്രയാണ് നൽകിയിരിക്കുന്നത് അഞ്ച് അഞ്ച് പത്ത് രൂപയുടെ നോട്ടുകളുമാണ് ജോണി സൈക്കിൾ വാങ്ങാനായിട്ട് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വൺസിൻ്റെ സ്ഥാനത്ത് ഒന്നും ഇവിടെ തന്നിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സീറോ എഴുതണം ഇപ്പോൾ കണ്ടോ എത്ര രൂപയാണ് കിട്ടിയത് ഇതെങ്ങനെ നമ്മൾ വായിക്കും three thousand four hundred and fifty എന്ന് നമ്മൾ വായിക്കും അല്ലേ അപ്പോൾ ഈ ആൻസറാണ് നമ്മളിവിടെ അക്കത്തിൽ എഴുതേണ്ടത് കണ്ടോ three thousand four hundred and fifty ഇത് അക്ഷരത്തിലും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി അൻപത് അതുപോലെ ഇവിടെ നോക്കിക്കേ three thousand four hundred and fifty ഫിഗറിൽ എഴുതിയിട്ടുണ്ട് വേർഡ്സിൽ three thousand four hundred and fifty എന്ന് നമ്മൾ എഴുതണം മനസ്സിലായോ ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് Babu bought a seat cover and a bell also the total price was four thousand two hundred and sixty five rupees in what always can we write these numbers പല രൂപത്തിൽ എഴുതി എഴുതുന്ന ഒരു രീതിയാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ നമുക്ക് മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കാം സീറ്റ് കവറും ബെല്ലും ബാബു അധികമായി വാങ്ങി എല്ലാം ചേർത്ത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായി ഏതൊക്കെ രീതിയിൽ ഈ തുക നമുക്ക് എഴുതാം ഇവിടെ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിനെ പത്തുകളായും ഒറ്റകളായും മാത്രം എഴുതിയിരിക്കുന്നതാണ് ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എത്ര ഒന്നുകളുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ എത്ര ഒന്നുകളുണ്ട് ഇവിടെ കണ്ടോ അഞ്ച് ഒന്നിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ആ ഒന്ന് അഞ്ച് ഒന്നുകളുണ്ട് ഇനി നമ്മൾ ഹൺഡ്രഡ് എഴുതുന്നില്ല തൗസൻഡ് എഴുതുന്നില്ല ഒന്നും എഴുതുന്നില്ല പത്തായിട്ടാണ് എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ളത് മുഴുവൻ എന്താണ് പത്താണ് അപ്പോൾ അത് ഒരു രീതി ഇനി ഇതിന് എത്ര ഒന്നുകളുണ്ട് വേറൊന്നും നമ്മൾ എഴുതുന്നില്ല പത്തുകൾ എഴുതുന്നില്ല നൂറുകൾ എഴുതുന്നില്ല ആയിരം ഒന്നും നമ്മൾ എഴുതുന്നില്ല ഒന്നുകളായിട്ട് മാത്രം എഴുതുകയാണെങ്കിൽ ഇതിൽ എത്ര ഒന്നുകളുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ എത്ര ഒന്നുകളാണുള്ളത് ആ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്നുകളുണ്ട് അല്ലേ അതുപോലെ ഇവിടെ നമുക്ക് ആയിരമായും നൂറായും പത്തായും ഒന്നായും ഈ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിനെ എഴുതണം അങ്ങനെയാണെങ്കിൽ എത്ര ആയിരമുണ്ട് നമുക്കറിയാം നമുക്കൊരു സംഖ്യ കിട്ടുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും ആദ്യം തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റുന്നുണ്ടല്ലോ അതിൽ ഈ ഫോർ എന്ന് പറയുന്നത് ഏത് സ്ഥാനത്താണ് കിടക്കുന്നത് ആയിരത്തിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത് അപ്പോൾ ഈ ഫോർ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഫോറാണ് അപ്പോൾ നൂറിൻ്റെ സ്ഥാനത്ത് എന്താണ് രണ്ടാണ് അല്ലേ ഇനി പത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത് ആറ് അപ്പോൾ ആറ് പത്തുകൾ അഞ്ച് ഒറ്റയുടെ സ്ഥാനത്താണ് അപ്പോൾ അഞ്ച് ഒന്നുകൾ ഇങ്ങനെയും നമുക്ക് എഴുതാം ഇനി വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ ഇവിടെ അഞ്ച് ഒന്നുകളുണ്ട് ആറ് പത്തുകളുണ്ട് പിന്നെ നൂറുകളായിട്ട് മാത്രം എഴുതിയാൽ മതി തൗസൻഡ് നമ്മൾ എഴുതണ്ട എങ്കിൽ ഇവിടെ എത്ര നൂറുകളാണുള്ളത് അതായത് ഒരു അഞ്ച് ഒന്നുകൾ കഴിഞ്ഞു ആറ് പത്തുകളും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഫോർട്ടി ടു എന്ന് പറയുന്നത് എന്താണ് നൂറാണ് കാരണം നമ്മളിനി ആയിരമായിട്ട് അത് എഴുതുന്നില്ല അല്ലേ അപ്പോൾ ഫോർട്ടി ടു ഹൺഡ്രഡ് നാൽപ്പത്തിരണ്ട് നൂറുകൾ എന്നെഴുതണം ഇനി ഇവിടെ നോക്കിക്കേ ഇവിടെ ആയിരമായിട്ട് ആയിരവും നാല് ആയിരം നമ്മൾ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര പത്തുകളും എത്ര ഒന്നുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതണം അപ്പം ആദ്യം നോക്കിക്കേ എത്ര ഒന്നുകളാണ് അഞ്ച് ഒന്നുകൾ നാല് ആയിരവും എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത് ഇനി എഴുതാത്തത് എന്താണ് ഈ ടൂവും സിക്സുമാണ് എഴുതാത്തത് അപ്പോൾ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് എന്താണ് പത്തുകളാണ് മനസ്സിലാവുന്നോ ഇത് ഏതെല്ലാം രീതിയിൽ എഴുതാമെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ നൂറുകളായിട്ടും ഒന്നുകളായിട്ടും മാത്രം എഴുതുകയാണ് ഇവിടെ നാൽപ്പത്തി രണ്ട് നൂറുകളാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് എഴുതേണ്ടത് ബാക്കിയുള്ള അറുപത്തി അഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഒന്നുകളാണ് എഴുതുന്ന രീതി മനസ്സിലായോ ആദ്യം തുടക്കമായതുകൊണ്ടാണ് നിങ്ങൾക്കത് ഒരു കൺഫ്യൂഷനായിട്ട് തോന്നുന്നത് മനസ്സിലാക്കി നിങ്ങളൊന്നും ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇവിടെയും നമ്മൾ ഫില്ല് ചെയ്യണം എത്ര വൺസ് ആണുള്ളത് four thousand two hundred and sixty five ones ഉണ്ട് ഇനി four hundred and twenty six ടെൻസും ഫൈവ് വൺസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി അതുപോലെ എത്ര തൗസൻഡ് ഉണ്ട് ഫോർ തൗസൻഡ് ഉണ്ട് ടു ഹൺഡ്രഡ് ഉണ്ട് ഇതൊക്കെ ഉണ്ടോ സിക്സ് എന്ന് പറയുന്നത് ടെന്നിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ സിക്സ് ടെൻസ് ഉണ്ട് ഫൈവ് എന്ന് പറയുന്നത് വൺസിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ഫൈവ് വൺസ് ഉണ്ട് മനസ്സിലായോ ഇനി അതുപോലെ ഹൺഡ്രഡും ടെൻസും വൺസുമാണ് നമ്മളിവിടെ എഴുതുന്നത് ഫൈവ് വൺസും സിക്സ് ടെൻസുമാണെങ്കിൽ ബാക്കിയുള്ള ഫോർട്ടി ടു എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം ഹൺഡ്രഡായിട്ട് എഴുതാം അതുപോലെ ഇവിടെ ഫോർ തൗസൻഡ് എഴുതിയിട്ടുണ്ട് ടെൻസിൻ്റെ സ്ഥാനത്തൊന്നും തന്നിട്ടില്ല വൺസിൻ്റെ സ്ഥാനത്തും ഒന്നും തന്നിട്ടില്ല അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം നമ്മൾ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫൈവ് വൺസ് ഫൈവ് വൺസ് എന്ന് എഴുതുക ഫോർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് തൗസൻഡ് പിന്നെ എഴുതിയിട്ടില്ലാത്തത് ഈ ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ ആ ട്വൻറ്റി സിക്സ് ആണ് എന്തോന്ന് ടെൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഇനി ഫോർട്ടി ടു ഹൺഡ്രഡും ഇനി എത്ര വൺസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഫോർട്ടി ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഈ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് എന്തായിരിക്കും വൺസ് ആയിരിക്കും എഴുതിയത് മനസ്സിലായോ ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ അക്കത്തിലും അക്ഷരത്തിലും അപ്പോൾ നോക്കിക്കേ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് four thousand two hundred and sixty five നമ്മൾ വേർഡ്സിൽ എഴുതിയിരിക്കുന്നതാണ് കണ്ടോ ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതിയിരിക്കുകയാണ് അതുപോലെ നോക്കിക്കേ അക്കത്തിലും അക്ഷരത്തിലും ഫോ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അതുപോലെ ഇവിടെ നോക്കിക്കേ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് എന്ന് നമ്മൾ എഴുതണം ഇനി മൂവായിരത്തി മുപ്പത് മൂവായിരത്തി മുപ്പത് എല്ലാ കുട്ടികളും ഈ ഒരു ഇത് കാണുമ്പോൾ ഉടൻ തന്നെ എന്തു ചെയ്യും മൂവായിരത്തി മുപ്പത് അല്ലേ മൂന്നും മുപ്പതും ഇത് കറക്റ്റാണോ ഇതെങ്ങനെ നമ്മൾ വായിക്കും മുന്നൂറ്റി മുപ്പതെന്നാണ് വായിക്കുന്നത് അപ്പോൾ മൂവായിരത്തി എന്ന് പറഞ്ഞാൽ മൂന്ന് ഏത് സ്ഥാനത്തായിരിക്കണം തൗസൻഡിൻ്റെ സ്ഥാനത്തായിരിക്കണം മുപ്പത് ഇങ്ങനെ എഴുതിയാൽ കറക്റ്റാവോ ഇല്ല ഇത് വൺസിൻ്റെ സ്ഥാനത്ത് ഇത് ടെൻസിൻ്റെ സ്ഥാനത്ത് ഈ മൂന്നെന്ന് പറയുന്നത് ഹൺഡ്രഡിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ കിടക്കുന്നത് നമ്മളതിനെ തൗസൻഡിൻ്റെ സ്ഥാനത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം നടുക്കൊരു പൂജ്യം കൂടി ചേർക്കണം ഇനി ഇത് വായിച്ചു നോക്കിക്കേ മൂവായിരത്തി മുപ്പത് കണ്ടോ അപ്പോൾ അതുപോലെ എഴുതണം നിങ്ങൾ തെറ്റിച്ചെഴുതരുത് എഴുതരുത് മൂവായിരത്തി മുപ്പത് ഇനി മൂവായിരത്തി ഒന്ന് അയ്യായിരത്തി ഇരുപത്തി രണ്ട് അത് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടോ ഇനി അതുപോലെ ആറായിരത്തി എഴുപത് ഇനി ഇവിടെ നോക്കിക്കേ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ഓക്കെ ഇനി ഒൻപതിനായിരത്തി തൊണ്ണൂറ് അതുപോലെ ഇവിടെയും നോക്കിക്കേ four thousand two hundred and sixty five ഫിഗറിൽ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ ഫിഗറിലും വേർഡ്സിലും എഴുതിയിരിക്കുന്നത് കണ്ടോ ഇനി അടുത്ത് three thousand six hundred and twenty three thousand six hundred and twenty three thousand thirty three thousand thirty ഇനി ത്രീ തൗസൻഡ് ആൻഡ് വൺ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക അതായത് സംഖ്യകളുടെ വ്യത്യാസം മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ നോക്കിക്കേ two thousand and hundred two thousand and two hundred two thousand and three hundred ഇവിടെ എത്ര വീതമാണ് സംഖ്യകൾ ഇരട്ടിക്കുന്നത് അതായത് ഇത് സംഖ്യകൾ മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നത് hundred two hundred three hundred അപ്പോൾ സംഖ്യകൾ എങ്ങോട്ടാണ് പോകുന്നത് സംഖ്യകൾ മുകളിലോട്ടാണ് പോയിരിക്കുന്നത് എത്ര വീതമാണ് സംഖ്യകൾ കൂടിയിരിക്കുന്നത് എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ വലിയ സംഖ്യ അതായത് ടു തൗസൻഡ് ടു ഹൺഡ്രഡിൽ നിന്നും എന്ത് ചെയ്യണം ഈ ഫസ്റ്റ് നമ്പറായ അല്ലെങ്കിൽ ചെറിയ നമ്പറായ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്ത് ചെയ്യണം കുറച്ചു നോക്കണം പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഒന്ന് രണ്ടിൽ നിന്ന് രണ്ട് പോയാൽ പൂജ്യം അപ്പോൾ നൂറ് വീതമാണ് കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി സംഖ്യയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലായി ഇത് പാറ്റേൺ മേക്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സംഖ്യകളുടെ വ്യത്യാസം കാണുക ആദ്യം സംഖ്യകളുടെ വ്യത്യാസം കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക പിന്നെ സംഖ്യകൾ മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് മനസ്സിലാക്കുക ഇവിടെ നമുക്കറിയാം സംഖ്യകൾ മുകളിലോട്ടാണ് പോയിരിക്കുന്നത് എത്ര വീതമാണ് സംഖ്യയുടെ വ്യത്യാസം ഹൺഡ്രഡ് അപ്പോൾ ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ടു തൗസൻഡ് ആൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഒരു ഹൺഡ്രഡ് കൂട്ടിയാൽ മതി അപ്പോൾ ത്രീ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ കൂടെ നൂറ് കൂട്ടി നോക്കിക്കേ എത്ര കിട്ടും പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് നാല് ഈ രണ്ട് അതുപോലെ എടുത്തെഴുതുക അപ്പോൾ അടുത്ത സംഖ്യ നമുക്ക് കിട്ടിയില്ലേ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഫോ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ കൂടെ നൂറ് കൂട്ടുക അപ്പോൾ എത്ര കിട്ടും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനി അടുത്തത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മനസ്സിലായോ ഇനി നെക്സ്റ്റ് നമ്പർ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് സംഖ്യകൾ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് സംഖ്യകൾ താഴേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര വീതമാണ് സംഖ്യയുടെ വ്യത്യാസം എന്ന് കാണുക സംഖ്യയുടെ വ്യത്യാസം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി സംഖ്യയുടെ വ്യത്യാസം കാണാനായിട്ട് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചു നോക്കണം വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക ഇപ്പോൾ നമുക്കറിയാം ഈ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇതിൻ്റെ എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് താഴേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ മൂവായിരത്തി മുന്നൂറ് ഇവിടെ വരുമ്പോൾ അത് മൂവായിരത്തി ഇരുന്നൂറ് ഇവിടെ വരുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് അപ്പോൾ സംഖ്യകൾ താഴേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ മൂവായിരത്തി ഒരുന്നൂറിൻ്റെ ഒരുന്നൂറിൽ നിന്നും സംഖ്യയുടെ വ്യത്യാസമായ നൂറ് മൈനസ് ചെയ്ത് എഴുതി പോവുക ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഹൺഡ്രഡും ഹൺഡ്രഡും കുറഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സീറോ സീറോ സീറോ ഇനി ഈ മൂന്ന് അങ്ങനെ തന്നെ എടുത്തെഴുതുക അപ്പോൾ അടുത്ത അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് മൂവായിരം അല്ലേ ഇനി അടുത്ത് എഴുതാൻ പോകുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് കുറച്ച് നോക്കുക മൂവായിരത്തിൽ നിന്ന് ഹൺഡ്രഡ് കുറയ്ക്കുമ്പോൾ നോക്കിക്കേ പൂജ്യം പൂജ്യം ഈ പത്തിൽ നിന്നൊന്നും പോവില്ല അത് കാരണം ഇവിടെ നിന്നും കടമെടുക്കും അപ്പോൾ ഇതെന്തായി രണ്ടായി ഇത് പത്തായി ഇനി പത്തിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യുക ഇവിടെ ഒൻപതായി ഈ മൂന്നിൽ നിന്നും ഒന്ന് കടമെടുത്തപ്പോൾ മൂന്നിൻ്റെ സ്വഭാവം മാറിയില്ലേ രണ്ടായില്ലേ അപ്പോൾ ആ രണ്ട് ഇവിടെ ഇങ്ങനെ എഴുതുക അപ്പോൾ അടുത്ത സംഖ്യയും നമുക്ക് കിട്ടി രണ്ടായിരത്തി തൊള്ളായിരം ഓക്കെ ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ രണ്ടായിരത്തി തൊള്ളായിരത്തിൽ നിന്നും നൂറ് കുറച്ച് നോക്കിയാൽ മതി നൂറ് കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് രണ്ടായിരത്തി എണ്ണൂറ് മനസ്സിലായോ ഇനി അടുത്ത അടുത്ത നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ അയ്യായിരം അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി നാന്നൂറ് ഇവിടെ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് അപ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കാൻ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക ആ സംഖ്യ ഇപ്പോൾ അയ്യായിരം അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി നാന്നൂറ് അപ്പോൾ അങ്ങോട്ട് മുകളിലോട്ടാണ് പോയിരിക്കുന്നത് ആ വ്യത്യാസത്തെ ലാസ്റ്റത്തെ നമ്പറുമായിട്ട് ആഡ് ചെയ്ത് നോക്കുക ഇവിടെ ഇരുന്നൂറ് വീതമാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ അയ്യായിരത്തി നാന്നൂറ് പ്ലസ് ഇരുന്നൂറ് അയ്യായിരത്തി നാന്നൂറും ഇരുന്നൂറും എത്രയാണ് അയ്യായിരത്തി അറുന്നൂറ് അല്ലേ ഇനി അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ ഈ അയ്യായിരത്തി അറുന്നൂറിൻ്റെ കൂടെ ഇരുന്നൂറ് കൂട്ടി നോക്കണം അപ്പോൾ അയ്യായിരത്തി എണ്ണൂറ് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ അയ്യായിരത്തി അല്ലല്ലോ ആറായിരം അല്ലേ ഇരുന്നൂറ് വീതം കൂട്ടി നോക്കലല്ലേ അപ്പോൾ ആറായിരം ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് അടുത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി മുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് അപ്പോൾ നമുക്കിവിടെ സംഖ്യകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാം ആദ്യം എന്നിട്ട് സംഖ്യകൾ മുകളിലോട്ടാണോ താഴോട്ടാണോ പോയിരിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ ആദ്യത്തത് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് രണ്ടാമത്തത് ആറായിരത്തി മുന്നൂറ് അപ്പോൾ ആറായിരത്തി അഞ്ഞൂറാണോ വലുത് ആറായിരത്തി മുന്നൂറാണോ വലുത് ആറായിരത്തി അഞ്ഞൂറാണ് വലുത് അപ്പോൾ സംഖ്യകൾ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് സംഖ്യകൾ താഴേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം സംഖ്യയുടെ വ്യത്യാസം കണ്ടുപിടിക്കണം ആറായിരത്തി അഞ്ഞൂറിൽ നിന്നും അതായത് വലിയ സംഖ്യയായ ആറായിരത്തി അഞ്ഞൂറിൽ നിന്നും ആറായിരത്തി മുന്നൂറ് മൈനസ് ചെയ്യുക അപ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ പൂജ്യം പൂജ്യം അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട് ആറിൽ നിന്ന് ആറ് പോയാൽ പൂജ്യം അപ്പോൾ നമുക്ക് മനസ്സിലായി ഇരുന്നൂറ് വീതമാണ് ഡിഫറൻസ് വരുന്നത് ഇനി ഇവിടെ നമുക്ക് സംഖ്യ എന്ന് പറയുന്നത് കുറവാണ് ചെറുതിലേക്കാണ് പോകുന്നത് അപ്പോൾ ആറായിരത്തി ഒരുന്നൂറ് മൈനസ് ഇരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറിൽ നിന്നും ഇരുന്നൂറ് മൈനസ് ചെയ്താണ് എഴുതി പോവേണ്ടത് അപ്പോൾ നോക്കിക്കേ പൂജ്യം പൂജ്യം പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം വീണ്ടും പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം ഒന്നിൽ നിന്ന് രണ്ട് പോവില്ല അത് കാരണം ഈ ആറിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടമെടുക്കുന്നു ഇനി പതിനൊന്നിൽ നിന്നും രണ്ട് പോയാൽ ഒൻപത് ഇനി ഇവിടെ ആറിൽ നിന്ന് നമ്മളൊന്ന് കടം എടുത്തു അതുകൊണ്ട് ഈ ആറ് എന്തായി അഞ്ചായി മാറി അപ്പോൾ ഈ അഞ്ച് അയ്യായിരത്തി തൊള്ളായിരമാണ് ഇനി അടുത്ത് ഇവിടെ വരേണ്ട നമ്പർ അയ്യായിരത്തി തൊള്ളായിരം മനസ്സിലാവുന്നുണ്ടോ മക്കളെ ഇനി ഇതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം ഇരുന്നൂറ് കുറയ്ക്കണം അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ എത്രയാണ് കിട്ടുന്നത് ഇവിടെ പൂജ്യത്തിൽ നിന്നും പൂജ്യം പോയാൽ പൂജ്യം പൂജ്യത്തിൽ നിന്നും പൂജ്യം പോയാൽ പൂജ്യം ഒൻപതിൽ നിന്നും രണ്ട് പോയാൽ ഏഴ് അഞ്ച് അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് അയ്യായിരത്തി എഴുന്നൂറ് ഇനിയും നമ്മൾ എന്ത് ചെയ്യണം ഈ അയ്യായിരത്തി എഴുന്നൂറിൽ നിന്നും ഇരുന്നൂറ് വീണ്ടും മൈനസ് ചെയ്യണം അപ്പോൾ പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം ഏഴിൽ നിന്ന് രണ്ട് പോയാൽ അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ് അങ്ങനെ എഴുതണം മനസ്സിലായോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇനി അടുത്ത നമ്പേഴ്സിൻ്റെ കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ സംഖ്യയുടെ വ്യത്യാസം കാണുക സംഖ്യ മുകളിലോട്ടാണോ താഴോട്ടാണോ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആ ട്രിക്ക് മനസ് പറഞ്ഞു തന്നില്ലേ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ എണ്ണായിരത്തി അറുന്നൂറ് എണ്ണായിരത്തി എഴുന്നൂറ് എണ്ണായിരത്തി എണ്ണൂറ് അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് നൂറ് വീതം കൂടുകയാണോ കുറയുകയാണോ നൂറ് വീതം കൂടുകയാണ് അപ്പോൾ നൂറ് വീതം കൂട്ടി എഴുതിക്കുക അപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ് കഴിഞ്ഞാൽ എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ് പ്ലസ് നൂറ് എണ്ണായിരത്തി തൊള്ളായിരം മനസ്സിലായോ ഇനി ഈ എണ്ണായിരത്തി തൊള്ളായിരത്തിൻ്റെ കൂടെ ഇനി എന്ത് ചെയ്യണം ഹൺഡ്രഡ് കൂട്ടണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഒൻപതിനായിരം അല്ലേ ഇനി ഈ ഒൻപതിനായിരത്തിൻ്റെ കൂടെ വീണ്ടും നൂറ് കൂട്ടുമ്പോൾ ഒൻപതിനായിരത്തി നൂറ് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു പോർഷനാണ് ഫിൽ ഇൻ ദ നമ്പർ നേരത്തെ നമ്മൾ ചെയ്ത ആ സെയിം രീതി തന്നെയാണ് സംഖ്യകളുടെ വ്യത്യാസം കാണുക സംഖ്യകൾ വലുതിൽ വലുതിലോട്ടാണോ ചെറുതിലോട്ടാണോ എന്നുള്ളത് നോക്കുക അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക ഇവിടെ ആയിരത്തി ഇരുപത് ആയിരത്തി മുപ്പത് ആയിരത്തി നാൽപ്പത് thousand twenty thousand thirty thousand forty അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് പത്ത് പത്ത് വീതമാണ് കൂടി വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ആയിരത്തി നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് ആയിരത്തി നാൽപ്പതിൻ്റെ കൂടെ പത്ത് കൂട്ടുക ആയിരത്തി അൻപത് അതിൻ്റെ കൂടെ വീണ്ടും പത്ത് കൂട്ടുക ആയിരത്തി അറുപത് അതിൻ്റെ കൂടെ വീണ്ടും പത്ത് കൂട്ടുക ആയിരത്തി എഴുപത് ഇനി അതുപോലെ seven thousand seventy seven thousand eighty seven thousand ninety അപ്പോൾ എത്ര വീതമാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം കാണുക സംഖ്യകളുടെ വ്യത്യാസം കാണുന്നത് എങ്ങനെയാണ് മക്കളെ സംഖ്യകളുടെ വ്യത്യാസം കാണുക വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ മൈനസ് ചെയ്യുക അതായത് ഏഴായിരത്തി എൺപതിൽ നിന്നും ഏഴായിരത്തി എഴുപത് മൈനസ് ചെയ്യുക മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻ്റ് എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ പത്ത് വീതം മുകളിലോട്ടാണ് പോയിരിക്കുന്നത് ആയിരത്തി എഴുപത് എൺപത് തൊണ്ണൂറ് അപ്പോൾ മുകളിലോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ പത്ത് വീതം കൂട്ടി കൂട്ടി എഴുതണം അപ്പോൾ ആ ഏഴായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് ഏഴായിരത്തി ഒരുന്നൂറ് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അങ്ങനെ പോവും പാറ്റേൺ മേക്കിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതുപോലെ two thousand seventy three two thousand eighty three two thousand ninety three എത്ര വിധമാണ് സംഖ്യകളുടെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഇവിടെ എഴുപത്തി മൂന്നാണ് എഴുപത്തി മൂന്നിൻ്റെ കൂടെ പത്ത് കൂട്ടുമ്പോഴാണ് എൺപത്തി മൂന്ന് രണ്ടായിരത്തി എൺപത്തി മൂന്ന് വരുന്നത് അതിൻ്റെ കൂടെ വീണ്ടും പത്ത് കൂട്ടുമ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഇനി തൊണ്ണൂറ്റി മൂന്നിൻ്റെ കൂടെ വീണ്ടും പത്ത് കൂട്ടുക അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മനസ്സിലായോ ഇനി അതുപോലെ ഇവിടെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് three thousand nine hundred and forty three thousand nine hundred and sixty three thousand nine hundred and eighty അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്ര വീതമാണ് കൂടിയിരിക്കുന്ന ഇവിടെ എല്ലാം ടെണ്ണ് വീതമാണ് കൂടിയതെങ്കിൽ ഇവിടെ എത്ര വീതമാണ് കൂടിയിരിക്കുന്നത് ഇരുപത് വീതമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇരുപത് വീതമാണോ കൂടിയിരിക്കുന്നതെന്ന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇത്രയും ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയല്ലേ ചെയ്തത് നമുക്ക് നോക്കാം ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് three thousand nine hundred and sixty sixty എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം തൊട്ടടുത്തുള്ള ചെറിയ സംഖ്യയിൽ സംഖ്യയെ മൈനസ് ചെയ്യണം അല്ലേ three thousand nine hundred and forty ഇപ്പോൾ നോക്കിക്കേ പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം ആറിൽ നിന്ന് നാല് പോയാൽ രണ്ട് ഒൻപതിൽ നിന്ന് ഒൻപത് പോയാൽ പൂജ്യം മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ പൂജ്യം അപ്പോൾ ഇരുപത് വീതമാണ് സംഖ്യകളുടെ വ്യത്യാസം വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂവായിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ കൂടെ ഇരുപത് കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് ഇനി ഈ മൂവായിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഇരുപത് കൂട്ടണം അപ്പം നാലായിരം കിട്ടും ഈ നാലായിരത്തിൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യണം ഈ സംഖ്യയുടെ ഡിഫറൻ്റായ ഇരുപത് കൂട്ടണം അപ്പം നാലായിരത്തി ഇരുപത് നാലായിരത്തി ഇരുപതിൻ്റെ കൂടെ വീണ്ടും ഇരുപത് കൂട്ടണം നാലായിരത്തി നാൽപ്പത് കണ്ടോ പാറ്റേൺ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ മക്കളെ ഇനി അതുപോലെ മലയാളം മീഡിയംകാരും അത് പൂരിപ്പിക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഫോർ തൗസൻഡ് അപ്പോൾ ഇവിടെ എത്ര ഹൺഡ്രഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും നാല് ആയിരവും ഹൺഡ്രഡ്സ് മാത്രമായിട്ട് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ എന്ന് എഴുതുന്നത് ടു ഹൺഡ്രഡ്സ് മനസ്സിലായോ അപ്പോൾ ഫോർ തൗസൻഡ്സ് ടു ഹൺഡ്രഡ്സ് ഇനി ടെൻസ് മാത്രമായിട്ട് നമ്മൾ എഴുതാൻ പോവേണേ ടെൻസ് മാത്രമായിട്ട് അപ്പോൾ എങ്ങനെ എഴുതും ടെൻസ് ഏത് സ്ഥാനത്താണ് കിടക്കുന്നത് ഇത് ഇവിടം വരെ ഉള്ള സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം ടെൻസായിട്ട് എഴുതണം നാനൂറ്റി ഇരുപത് ടെൻസ് നാനൂറ്റി ഇരുപത് ടെൻസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത് ഗുണിക്കണം പത്ത് നാലായിരത്തി ഇരുന്നൂറ് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ വൺസ് മാത്രമായിട്ട് എഴുതുക വൺസ് മാത്രമായിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി ആ four thousand two hundred ones അല്ലേ ഇനി അതുപോലെ ഹൺഡ്രഡ്സ് ആയിട്ട് എഴുതണം എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് അപ്പോൾ വൺസ് ടെൻസ് ഹൺഡ്രഡ് ഹൺഡ്രഡിൻ്റെ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുക അതിനെ ഒരു കോളത്തിൻ്റെ അകത്താക്കി കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് നാൽപ്പത്തി രണ്ട് അപ്പോൾ ഫോർട്ടി ടു ഹൺഡ്രഡ്സ് അതായത് ഫോർട്ടി ടു ഇൻറ്റു ഹൺഡ്രഡ് നാലായിരത്തി ഇരുന്നൂറെന്ന് കിട്ടും ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പോൾ സെപ്പ് ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതുന്ന രീതി മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ ഇവിടെ three thousand eight hundred and ninety seven എന്ന് പറയുന്ന ഈ നമ്പറിനെ ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ ത്രീ തൗസൻഡ്സ് അപ്പോൾ ത്രീ തൗസൻഡ്സ് ആണെങ്കിൽ ബാക്കി എത്രയുണ്ട് എത്ര ടെൻസ് ഉണ്ട് എത്ര ടെൻസ് ഉണ്ട് ബാക്കി വന്നിരിക്കുന്ന എയ്റ്റി നയൻ ഇവിടെ സെവൻ വൺസ് എന്നും എഴുതിയിട്ടുണ്ട് അതായത് ത്രീ തൗസൻഡ് എഴുതിയിട്ടുണ്ട് സെവൻ വൺസും എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മൾ എഴുതാത്ത ഈ രണ്ട് നമ്പരും എന്തായിട്ട് എഴുതണം ആ ടെൻസായിട്ട് ഇവിടെ നമ്മൾ എഴുതി ചേർക്കണം ഓക്കെ മനസ്സിലായോ ഇനി അടുത്തത് എത്ര ഹൺഡ്രഡ്സ് ഇവിടെ സെവൻ വൺസ് എന്നും കൊടുത്തിട്ടുണ്ട് നയൻ ടെൻസ് എന്നും കൊടുത്തിട്ടുണ്ട് അതായത് സെവനും നയണും എഴുതിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ബാക്കി വരുന്ന നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ഹൺഡ്രഡിലാണ് പോകുന്നത് ബാക്കി വരുന്ന നമ്പർ എത്രയാണ് തേർട്ടി എയ്റ്റ് ഹൺഡ്രഡ്സ് ഓക്കെ ഇനി അതുപോലെ എത്ര ടെൻസും എത്ര വൺസും ഒരു സെവൻ വൺസ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ തൗസൻഡും ഒന്നും പറയുന്നില്ല എത്ര ടെൻസ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതായത് ഈ ടെൻസിൻ്റെ സ്ഥാനത്ത് നിന്നും ബാക്കിയുള്ള നമ്പേഴ്സ് അതായത് three thousand three hundred and eighty nine ടെൻസാണ് വരുന്നത് മനസ്സിലായോ ഇനി അതുപോലെ തന്നെ നിങ്ങൾ മലയാളം മീഡിയംകാരും എഴുതണം കേട്ടോ നാല് ആയിരം അപ്പോൾ രണ്ട് നൂറ് ഇനി എത്ര പത്തുകളുണ്ട് പത്തുകളുടെ സ്ഥാനത്ത് നാനൂറ്റി ഇരുപത് പത്ത് എത്ര ഒന്നുകളുണ്ട് നാലായിരത്തി ഇരുന്നൂറ് ഒന്നുകൾ ഇനി അതുപോലെ എത്ര നൂറുകളുണ്ട് നാൽപ്പത്തി രണ്ട് നൂറ് മനസ്സിലാവുന്നുണ്ടോ മക്കളെ ഇനി അതുപോലെ ഇവിടെ ത്രീ തൗസൻഡ് എങ്ങനെയാണ് നമ്മൾ എഴുതുക മൂന്ന് ആയിരവും ഏഴ് ഒന്നുകളും തന്നിട്ടുണ്ട് അപ്പോൾ എൺപത്തി ഒൻപത് പത്തുകൾ മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ ഒൻപത് പത്തുകളും തന്നിട്ടുണ്ട് ഏഴും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിയെട്ട് ബാക്കി വരുന്ന മുപ്പത്തിയെട്ട് എന്ന് പറയുന്നത് നൂറിൻ്റെ സ്ഥാനത്തോട്ട് നമ്മൾ മാറ്റി എഴുതി കൊടുക്കുക ഇനി പത്തുകളായും ഒന്നുകളായും മാത്രം ഈ സംഖ്യ എഴുതുന്നത് എങ്ങനെയാണ് ഏഴ് ഒന്നുകളെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് പത്തുകൾ മനസ്സിലാവുന്നോ ഇനി മൂന്ന് ആയിരവും ബാക്കിയുള്ളത് എത്രയാണ് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നുകളാണ് മനസ്സിലാവുന്നുണ്ടോ ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായോ ഇനി അതുപോലെ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിനെ ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതുന്നതാണ് നിങ്ങളൊന്ന് എഴുതി നോക്കുക എന്നിട്ട് ശരിയാണോ എന്ന് ഇവിടെ നോക്കുക ആറ് ആയിരവും എൺപത്തിയേഴ് നൂറും അഞ്ച് ഒന്നുകളും അതുപോലെ അറുപത്തിയെട്ട് നൂറ് ഏഴ് പത്ത് അഞ്ച് ഒന്ന് ഇനി പത്തുകളായി ഒന്നുകളായി മാത്രം എഴുതുന്നത് കണ്ടോ അറുന്നൂറ്റി എൺപത്തി ഏഴ് പത്ത് അഞ്ച് ഒന്ന് ആറ് ആയിരവും എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒന്നുകളും മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ ഇംഗ്ലീഷ് മീഡിയംകാരും ഇത് നോക്കിയിട്ട് എഴുതുക ആദ്യം നിങ്ങൾ സ്വയം എഴുതണം കേട്ടോ നിങ്ങൾ സ്വയം ഒന്ന് എഴുതി നോക്കുക ശരിയാണോ എന്ന് ഇവിടെ വന്നിട്ടൊന്ന് നോക്കുക ഓക്കേ ഇനി ഇവിടെ നമുക്ക് റോമൻ സംഖ്യാ സമ്പ്രദായമാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇവിടെ കണ്ടോ I V X L C D M എന്നീ അക്ഷരങ്ങളെയാണ് റോമൻ ലെറ്റേഴ്സായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അത് വെച്ച് എന്നീ ഇവിടെ കണ്ടോ I V X L C D M എന്നീ അക്ഷരങ്ങളാണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ നോക്കിക്കേ ഒന്നിനെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായിട്ടാണ് ഐ ആയിട്ടാണ് അല്ലേ ഇനി അഞ്ചിനെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ അഞ്ച് അഞ്ചിനെ എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് വി ആയിട്ടാണ് ഇനി നാല് എങ്ങനെ എഴുതാം നാല് എങ്ങനെയാണ് എഴുതുന്നത് ഇത് അഞ്ചാണ് ഈ അഞ്ച് മൈനസ് വൺ കണ്ടോ ഇതാണ് നാല് ഇതിൻ്റെ താഴെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അഞ്ചിൻ്റെ ഇടതുവശത്ത് ഒന്ന് എഴുതിയാലാണ് നാലിനെ സൂചിപ്പിക്കുന്നത് കണ്ടോ അഞ്ച് എഴുതുക ഇടതുവശത്ത് ഐ എഴുതുക അതുപോലെ അഞ്ചിൻ്റെ വലത് ഭാഗത്ത് ഐ എഴുതിയാണ് ആറിനെ സൂചിപ്പിക്കുന്നത് അഞ്ച് എഴുതുക വലത് ഭാഗത്ത് ഐ എഴുതുക മനസ്സിലായോ ഇനി അതുപോലെ ഈ വി അതായത് അഞ്ച് അഞ്ച് എന്നാണ് ഈ റോമൻ ലെറ്ററിൽ വി എ സൂചിപ്പിക്കുന്നത് അഞ്ച് എന്ന നമ്പറാണ് അഞ്ചിൻ്റെ വലതു ഭാഗത്ത് ഐകൾ എഴുതിയാൽ ഏഴാകും രണ്ട് അഞ്ച് അഞ്ച് വി എന്ന് പറയുന്നത് അഞ്ച് പിന്നെ വണ്ണും വണ്ണും അഞ്ച് ആറ് ഏഴ് അങ്ങനെയാണെങ്കിൽ എട്ടിനെ എങ്ങനെ സൂചിപ്പിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഒൻപതിനെ എങ്ങനെ സൂചിപ്പിക്കും അഞ്ചിട്ട് ആ അഞ്ചാറ് ലൈൻ എഴുതുകയാണോ അല്ല ഇവിടെ കണ്ടോ പത്ത് പത്തിന് എന്ത് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഏത് ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത് ഈ എക്സ് മൈനസ് വൺ വണ്ണിൻ്റെ ലെറ്റർ എന്താണ് ഐ ആണ് അപ്പോൾ പത്ത് എഴുതുക മൈനസ് വൺ ഇങ്ങനെ എഴുതുക മനസ്സിലായോ അതുപോലെ ഇംഗ്ലീഷ് മീഡിയംകാരും ഈ ഒരു ഭാഗമൊന്ന് ഫിൽ ചെയ്യുക ഇവിടെ നോക്കിക്കേ in Roman number system is system one is denoted by ഏതാണ് ഐ അതുപോലെ five five is denoted by എഴുതിയിരിക്കുന്നത് കണ്ടോ ഇനി how do we write four in Roman number system ഇനി അതുപോലെ തന്നെ four is shown by writing on the left of five ഫൈവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വൺ ഇട്ട് കൊടുക്കുക അതാണ് എന്തോന്നാണ് അതെന്താണ് ഫോർ അതുപോലെ six shown by writing on the right of five ഫൈവിൻ്റെ റൈറ്റ് സൈഡിൽ വൺ ഇട്ട് കൊടുക്കുക writing two one on the right of five make seven seven എഴുതണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഫൈവ് ഫൈവ് ഇട്ടിട്ട് റൈറ്റ് സൈഡിൽ വൺ വൺ ഇടുകയാണെങ്കിൽ എന്താണ് സെവൻ ആണ് അങ്ങനെയാണെങ്കിൽ എയ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത് ഫൈവ് ഇടുക മൂന്ന് വൺസ് ഇട്ട് കൊടുക്കുക അതേ കണക്ക് നയൻ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ടെൻ ഇടുക മൈനസ് വൺ അതായത് ഇടത് സൈഡ് വൺ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അഞ്ച് എഴുതിയത് അഞ്ച് എഴുതിയിട്ട് ഇടത് സൈഡ് വൺ ഇട്ട് കൊടുത്തപ്പോൾ നാലായില്ലേ അതുപോലെ പത്തിൻ്റെ ഇടത് സൈഡ് വൺ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒമ്പതായി മനസ്സിലായോ